السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين ഞങ്ങൾക്ക് നിങ്ങളെ കേൾക്കേണ്ടതില്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങളൊക്കെ ചെവി പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് ചില ആളുകൾ വീട്ടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വീട്ടിൻ്റെ മതിലിൽ എഴുതി വച്ചിരിക്കുന്നു ഇങ്ങോട്ട് വരേണ്ടതില്ല ചില ഗ്രാമങ്ങളിൽ നിന്ന് ആ രാജ്യ ആ പ്രദേശത്തെ ജനങ്ങൾ ഗോബാക്ക് വിളിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യം വിളിച്ച് ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരെ അകറ്റിയതുപോലെ സമാനമായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സി എ എയും എൻ ആർ സിയും എൻ പി ആറുമെല്ലാം അതുമായി ബന്ധപ്പെട്ട് അനുകൂലവാദമുള്ള ചില ആളുകൾ വിഭജനവാദികളായ ആളുകൾ അവർ പറയുന്ന നുണകൾ കേട്ട് കേട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ട് രാംലീല മൈതാനത്ത് നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ രാജ്യത്തെയും ലോകത്തെയും സാക്ഷി നിർത്തി ചില കളവുകൾ നിരന്തരം പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും നമ്മുടെ രാജ്യത്ത് ഏഷാതയായപ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ഓരോ വീട്ടിലെയും ഡോർ ടു ഡോർ എന്ന നിലക്ക് അവരുടെ വീട്ടിൻ്റെ വീട്ടിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചത് എന്താണ് അവർ പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്തെ മുഴുവനും ആശങ്കയുടെ മുഴുമുനയിൽ നിർത്തിയും ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ആളുകളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം എല്ലായിടത്തും തകരുമാറുള്ള സാഹചര്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന വിവാദപരമായ പുതിയ നിയമനിർമ്മാണം നടത്തിയിട്ട് അവർ ജനങ്ങളോട് പറയുകയാണ് ഞങ്ങൾ ചെയ്തത് ശരിയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് പിഴച്ചതാണ് എന്ന് ഞങ്ങൾ ചെയ്തത് ശരിയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് പിഴച്ചതാണ് എന്ന് ഒരിക്കലും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയതൊരിക്കലും പിഴച്ചിട്ടില്ല എപ്പോഴെങ്കിലുമൊക്കെ പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ശരിയായ ബോധത്തോടുകൂടെയും അല്ലെങ്കിൽ കാഴ്ചപ്പാടോടുകൂടെയും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രാജ്യത്തെ ജനങ്ങളെ പിന്നെയും പരിഹസിക്കുന്ന രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് പഴിച്ചിരിക്കുന്നു എന്ന് സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കറിയാം ഈ വിവാദപരമായ തീരുമാനങ്ങൾ എടുത്ത് അല്ലെങ്കിൽ അത് നിയമമാക്കി അല്ലെങ്കിൽ അത് ഇനിയും ഞങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും അതിനെതിരെ സമരമുറ പ്രതിഷേധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പിഴച്ചു എന്ന് പറയാൻ ഒരു നാണവുമില്ലാത്ത ഒരു വർഗമായി അതപ്പതിച്ചിരിക്കുകയാണിവർ നോക്കൂ നിങ്ങൾ അല്ലെ ജനങ്ങൾ പറയുന്നു നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചെവി പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് ഈ സംഭവവികാസങ്ങളൊക്കെ നടക്കുമ്പോൾ കൃത്യമായ ദിശയിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ക്യാമ്പസുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ നിയോജക മണ്ഡലമായ വരാണസിയിലെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെയാണ് അവിടുത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നിരിക്കുന്നത് അവർക്ക് പോലും കേൾക്കാൻ താല്പര്യമില്ല ഈ മുദ്രാവാക്യം അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ വിഭജനവാദ അനുകൂല പ്രചാരണവുമായി വരുന്ന ആളുകൾ ആ യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് സംസ്കൃത യൂണിവേഴ്സിറ്റികൾക്കൊരു പ്രാധാന്യമുണ്ട് ഈ കഴിഞ്ഞ ഒരു നാല് മാസത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് വലിയൊരു വിവാദമുണ്ടായിരുന്നു പക്ഷെ ആ വിവാദം അത്രമാത്രം രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്താ കാരണം നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ധാരാളം ജീവൽ പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവാദമായിരുന്നു ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്കൃത സർവകലാശാലയിൽ ഒരു മുസ്ലിമായ സംസ്കൃത ഭാഷയിൽ സാങ്ക്രീറ്റ് ഭാഷയിൽ അല്ലെങ്കിൽ വേദഭാഷ സവർണർക്ക് എന്ന് മാത്രം പറഞ്ഞ് ഇന്ത്യ രാജ്യത്ത് ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കാലത്തെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ രാജ്യത്തൊരു മുസ്ലിം ചെറുപ്പക്കാരൻ സംസ്കൃത ഭാഷയിൽ ഡോക്ടറേറ്റ് എടുത്തപ്പോൾ ആ സർവകലാശാലയിൽ അദ്ദേഹത്തിന് അധ്യാപനത്തിനുള്ള ചാൻസും വേക്കൻസിയും അതിൻ്റെ അധികൃതർ നൽകിയപ്പോൾ അതിനെതിരെ കലാപം കൂട്ടിയ ഒരു വിഭാഗം ആളുകൾ അവരെയാണ് ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്തിന് ഒരു പാരമ്പര്യമുണ്ട് അഥവാ വേദവാച സവർണർക്ക് മാത്രം പഠിക്കാൻ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ അടുത്ത കാലം വരെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞു പോയിരുന്നു ഇന്നും അതിൻ്റെ അലയൊലികൾ മനസ്സിൽ വെച്ചു പുലർത്തുന്ന ഈ വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന ഒരു സമൂഹം പക്ഷെ ആ കാലത്തും ലോക പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനായ അൽ ബിറൂനി എന്ന് പറയുന്ന വിദേശിയായ മുസ്ലിം പണ്ഡിതൻ ഇന്ത്യ രാജ്യത്തു വന്ന് സംസ്കൃതം പഠിച്ച വളരെ സുവർണ വളരെ ഉജ്ജ്വലമായ ഒരു ചരിത്രത്തിന്റെ ഏടുകൾ ഇവിടെ നിന്ന് വായിക്കാൻ കഴിയും എങ്ങനെയായിരുന്നു സംസ്കൃതം പഠിച്ചിരുന്നത് അഥവാ ഈ രാജ്യത്ത് വേദഭാഷ അയിത്തത്തോട് മറ്റുള്ളവർക്ക് പഠിക്കാൻ അയിത്തമുള്ള കാലത്ത് അൽ ബിറൂനി ഇന്ത്യ രാജ്യത്ത് വന്ന് വേഷ വേഷപ്രസജ്ഞനായി മരത്തിൻ്റെയും അതുപോലെ മറ മതിലുകൾക്കും മറവിൽ നിന്ന് സംസ്കൃതം പഠിച്ച് നൂറിലേറെ സംസ്കൃത ഗ്രന്ഥങ്ങൾ അറബ് ഭാഷയിലേക്ക് അറബ് ലോകത്തേക്കും യൂറോപ്പിലേക്കും തെർജ്ജമ ചെയ്ത മഹാനാണ് അദ്ദേഹം ഞാൻ പറയുന്നത് അത്രമാത്രം ലോകത്തെ എല്ലാ ഭാഷയും പഠിക്കാൻ മുന്നോട്ട് വന്ന ഒരു സമുദായത്തിലെ ഒരു അംഗം ഇങ്ങനെ ഒരു ഭാഷ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ ഭാഷ പഠിക്കുന്നവർക്ക് ഈ രാജ്യത്ത് യൂണിവേഴ്സിറ്റികളിൽ അധ്യാപനം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇവർ എന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം പ്രിയപ്പെട്ട സഹോദരന്മാരെ എങ്ങനെയാണ് അറിവുള്ള വിവരമുള്ള ഇന്ത്യക്കാർക്ക് ഇത് കേൾക്കാൻ പറ്റുക തീ തൊട്ട് കൈപൊള്ളിയവനോട് നിന്റെ പൊള്ളിയിട്ടില്ല എന്ന് പറയുന്നതിന് സമാനമാണ് വിശന്ന് ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുന്നവനോട് നീ വയറ് നിറച്ചിരിക്കുകയാണ് നിനക്ക് വിശപ്പില്ല എന്ന് പറയുന്നതിന് സമാനമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ പൊള്ളി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് പിഴച്ചുപോയി എന്ന് പറയുന്നവരോട് ഗോബേക്ക് പറയാനേ ഇന്ത്യക്കാർക്ക് സാധിക്കുകയുള്ളൂ നിങ്ങളെ കേൾക്കാനുള്ള മനസ്സില്ല നിങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സില്ല നിങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തരുത് സഹോദരന്മാരെ നുണകളുടെ പ്രവാഹമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയിൽ ഒരു വലിയ ഒരു അറജി ഹർജിക്കുള്ള പരിഹാരം കോടതി വിധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വിധി പറഞ്ഞു തീർന്നോ എന്നറിയില്ല അതെന്താണ് കഴിഞ്ഞ അഞ്ച് മാസക്കാലമായി ഇന്ത്യ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ കാശ്മീർ ആ കാശ്മീരിലെ മുഴുവൻ ജനങ്ങളും ഏത് അഥവാ സ്വതന്ത്ര ഇന്ത്യയിൽ എഴുപത് വർഷം പിന്നിട്ട് ഇന്ത്യ രാജ്യത്ത് ആ കാശ്മീരികളായ ഇന്ത്യക്കാരായ ജനങ്ങൾ അവർ ജയിലറക്കു തുള്ളിൽ കഴിയുന്നതിന് സമാനമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന കാശ്മീരിൻ്റെ സവിശേഷാധികാരം എടുത്തുമാറ്റിയത് കാശ്മീരികൾക്ക് സമാധാനം ലഭിക്കാനാണെന്ന് പറഞ്ഞാണ് അങ്ങനെ ഒരു നിയമനിർമ്മാണം ഒരു സർജിക്കൽ അറ്റാക്ക് എന്ന നിലക്ക് ആരെയും അറിയിക്കാതെയും ആരെ ആരെയും ബോധ്യപ്പെടുത്താതെയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ ചുട്ടെടുത്തത് അത് കഴിഞ്ഞ് അഞ്ചു മാസം പിന്നിട്ടു അഞ്ചു മാസം പിന്നിട്ട ഓരോ ഇടവേക ഇടവേളകളിലും ലോകത്തോടും ഈ രാജ്യത്തെ ജനങ്ങളോടും വിളിച്ചു പറയുകയാണ് കാശ്മീരിൽ സമാധാനമുണ്ടത്രേ കാശ്മീരിലെ ജനങ്ങൾ മുമ്പത്തേതിനേക്കാളും ആഗസ്റ്റ് നാലിന് മുന്നൂറ്റി എഴുപത് എന്ന സവിശേഷ അധികാരം എടുത്തു മാറ്റിയതിന് മുമ്പുള്ളതിനേക്കാളും കാശ്മീരിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുകയാണത്രേ ഈ കളവ് വിളിച്ചു കൂവാൻ ഒരു മടിയുമില്ലാത്ത ഈ രാജ്യം ആദരിക്കേണ്ടവരായ അധികാരി വർഗത്തോട് എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് സഹോദര ഇന്ത്യക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുക ആരാ ആ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിമാരായ മൂന്നാളുകൾ ഈ നാലും അഞ്ചു മാസമായി തടങ്കലിലാണ് ഇന്ത്യൻ പാർലമെന്റ് അംഗമായ ഫാറൂഖ് അബ്ദുള്ള എന്ന മുൻ മുഖ്യമന്ത്രി അടക്കമായ അദ്ദേഹത്തിന് ഇന്നുവരെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല സുരക്ഷയുടെ പേരിലുള്ള തീരുമാനമായാലും ഈ രാജ്യം രാജ്യത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാവുന്ന കാര്യങ്ങൾ പറയണ്ടേ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചും ആ കാശ്മീരികളായ ആളുകൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ നോക്കൂ നിങ്ങൾ ലോകത്ത് ഇന്ത്യ വലിയ ലോക റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ലോകത്ത് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യക്കാരാണെന്ന് പറയാൻ പറ്റൂ ലോക റെക്കോർഡ് നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാശ്മീരിലെ സാമാജികർക്കോ അവിടുത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ അവരെ വീട്ടു തടങ്കലിലും ജയിലിലും അടച്ചിട്ട് കാശ്മീരിൽ സമാധാനമുണ്ടത്രേ രാജ്യത്തെ ജനങ്ങളുടെ നോവും വേദനയും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട അധികാരത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിൽ ആ സംസ്ഥാനത്തെ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രയാസം എത്രയായിരിക്കുമെന്ന് ആർക്കും സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷമുണ്ട് ഇന്ത്യ രാജ്യത്തെ ആക്ടിവിസ്റ്റുകളുണ്ട് ഇന്ത്യ രാജ്യത്ത് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് ഇന്ത്യ രാജ്യത്ത് ധാരാളം പത്രപ്രവർത്തകരുണ്ട് ഈ രാജ്യത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഇവർക്കാർക്കും ഇന്ന് വരെ കാശ്മീരിലേക്ക് ചെല്ലാൻ അനുമതിയില്ല അതേസമയം ഇന്നലെ അതാ ഒരു അനുമതി കിട്ടിയിരിക്കുന്നു ആർക്ക് നമ്മുടെ ഡൽഹിയിൽ നമ്മുടെ ഡൽഹിയിൽ വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളായ ഇരുപത് രാജ്യങ്ങളിലെ വിദേശികളായ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യ കാശ്മീർ സന്ദർശിക്കുകയാണത്രേ ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾക്കോ ഈ രാജ്യത്തെ ആക്ടിവിസ്റ്റുകൾക്കോ ഈ രാജ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകർക്കോ ഈ രാജ്യത്തെ മീഡിയാസിനോ ഒന്നും ചെല്ലാൻ കാശ്മീരിലേക്ക് പറ്റിയില്ല പക്ഷേ യൂറോപ്യൻ യൂണിയനിലെ വലതുപക്ഷത്തിന് വലതുപക്ഷ മനോഭാവമുള്ള ആളുകളെ നേരത്തെ കാശ്മീരിൽ കൊണ്ടുപോയി ഇറക്കി അവിടെ ഉണ്ടാണെന്ന് ഉറപ്പുവരുത്താൻ ഇതെന്തൊരു വിരോധാഭാസമാണ് അതുകൊണ്ട് നിരന്തരം വിളിച്ചു പറയുന്ന ഈ കൂവിക്കൊണ്ടിരിക്കുന്ന കളവ് കേൾക്കാൻ ഇന്ത്യക്കാർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് വെറുതെയല്ലേ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് വിവരവും അറിവും ആത്മബോധവുമുള്ള മനുഷ്യന്മാർ എന്താണ് ചെയ്യുക പ്രിയപ്പെട്ട സഹോദരന്മാരെ കാരണം നമ്മോട് അഭിമുഖീകരിക്കാൻ വിവരമില്ലാത്തവരോ വിവരമില്ല എന്ന് നടിക്കുന്നവരോ വരുമ്പോൾ നമുക്ക് അവരോട് സലാം പറഞ്ഞ് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞുകളയൽ മാത്രമേ വിശ്വാസികൾക്ക് കഴിയുള്ളൂ ആ വിശ്വാസികളുടെ വിശേഷണം പോലെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച സന്തോഷകരമാണ് വല്ലദീന അനിൽ ലഹവി മോഹിരിലൂൻ വിശ്വാസികളെ പറ്റി പറയുന്നുണ്ട് ഉപകാരപ്രദമല്ലാത്ത കളവ് കേൾക്കാനും നിഷ്ഫലമായ വാക്കുകൾ കേൾക്കാനും നല്ല മനുഷ്യന്മാർക്ക് ഒരിക്കലും കഴിയില്ല എന്ന ഖുർആാനിൻ്റെ പ്രഖ്യാപനം ഇവിടെ വളരെ പ്രസക്തമാണ് ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ കോടതി വിധി വരാനിരിക്കെ നമുക്കറിയാം ഇന്ന് ചെറിയ പ്രതീക്ഷ നൽകുന്ന വിധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാശ്മീരിലെ ഇന്റർനെറ്റ് വിജേതമടക്കമുള്ള നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിന് സമാനമായ നിയന്ത്രണങ്ങളെക്കുറിച്ച് പുനരാലോചന നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ധാരാളം കോടതി വിധികൾ വരാനിരിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യയായി നേരത്തെ പോലെയുള്ള രാജ്യമായി നിലനിൽക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ് ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും ഭേദമന്യേ എല്ലാവരും കൈകോർത്തു പിടിച്ചും ചേർത്തു പിടിച്ചും സന്തോഷത്തോടെയും സൗഹൃദത്തോടെയും കഴിയുന്ന ഒരു ഇന്ത്യ ആ ഇന്ത്യ തകരാൻ പാടില്ല ഒരാളോടും വിദ്വേഷവും വെറുപ്പുമുള്ളവരല്ല ഇന്ത്യക്കാർ പക്ഷേ ആ ഒരു സാഹചര്യം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണങ്ങളും കോടതി വിധികളും നമ്മുടെ രാജ്യത്ത് വരാൻ നമുക്ക് ഏറ്റവും പ്രധാനമായുള്ള ആയുധം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എല്ലാം ചെയ്യുമ്പോഴും പ്രപഞ്ചത്തിൻ്റെ നാഥനായ റബ്ബിനോട് സ്വകാര്യ പ്രാർത്ഥനകളിലടക്കം ഈ ഒരു വിഷയത്തിന് പരിഹാരം കാണണം കാരണം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായം കഴിഞ്ഞ ഒരു പത്തു വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്തിത്വപരമായ പ്രതിസന്ധികൾ അത് അതിൻ്റെ മൂർധന്യതയിലേക്ക് എത്തിയപ്പോൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായക്കാരായ ഹൈന്ദവർ എന്തൊരു അവരുടെ യഥാർത്ഥ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമുദായത്തെ കൂട്ടിപ്പിടിച്ച് നിങ്ങളെ ആരും ഇവിടെ നാട്ടിയോടിക്കില്ല എന്ന് ധീരമായി സ്ഥൈര്യത്തോടുകൂടെ ലോകത്തോട് ഉറക്കെ ഭൂരിപക്ഷ സമുദായവും ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമുദായത്തോടൊപ്പം നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയുണ്ടെങ്കിൽ അത് നിലനിൽക്കേണ്ടതുണ്ട് സഹോദരന്മാരെ അതുകൊണ്ടാണ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സുൽത്താൻ ഉലമ അടക്കമുള്ള മഹാന്മാർ ബദുർ സാദാത്ത് അടക്കമുള്ള റയീസുല്ലമയടക്കമുള്ള മഹാരഥന്മാരായ നേതാക്കളെല്ലാം നമ്മോട് കൂടുതൽ പ്രാർത്ഥന ആത്മീയമായ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകാൻ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യം അതിൻ്റെ സമാധാനത്തോടെയും അന്തസ്സോടെയും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ ആഹൃദ അവാനാൻ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ